hi friends I'm Nisha Mohan ഞാനിവിടെ ബിമാക്സിൽ ഡി എച്ച് ഐക്ക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാനിവിടെ സിക്സ് ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സാണ് ചെയ്തത് ക്രാഷ് കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ എക്സാം എടുത്ത് ഞാൻ ഡി എച്ച് ഐ എക്സാം പാസ്സായി ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എന്ന് വെച്ചാൽ എനിക്ക് ഈ ബിമാക്സ് ടീമിനോട് നല്ല താങ്ക്സ് ആണ് പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ മേഡംസ് ഇവിടുത്തെ സ്റ്റാഫും വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ എക്സാം പാസ്സായത് ബിക്കോസ് എൻ്റെ എക്സ്പീരിയൻസിൽ എന്ന് വെച്ചാൽ ദീപ ആണ് എന്നെ ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്തത് ബാക്കി മേഡംസും എടുത്തു ദീപ മേഡം ആണെങ്കിൽ മേഡത്തിന് അറിയാവുന്ന ഫുൾ നോളജ് മേഡം ഞങ്ങൾ സ്റ്റുഡൻസിന് പറഞ്ഞു തന്നാണ് ഞങ്ങൾക്ക് മാക്സിമം ഞങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാണ് ഞങ്ങളെ എക്സാമിന് പ്രിപ്പയർ ചെയ്തത് മേഡം ആ പറഞ്ഞു തന്നതനുസരിച്ച് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയി പിന്നെ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് ഫുൾ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യിപ്പിച്ചത് ഈ ഡി എച്ച് എക്സാമിന് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത് അതാണ് എത്രമാത്രം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അതനുസരിച്ചാണ് നമ്മൾ എക്സാം ജയിക്കുന്നത് എന്നുള്ളത് ഇവിടെ എനിക്ക് കോഴ്സിന് റെഗുലർ ഈ ക്രാഷ് കോഴ്സിന് വന്നതിലൂടെ എനിക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്യാൻ പറ്റി മാക്സിമം ഞാൻ ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പാസ്സായതെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും പിന്നെ എൻ്റെ ഈ ബി മാക്സ് ടീമിനോട് എൻ്റെ ബി മാക്സ് ടീമിനോട് എൻ്റെ എൻ്റെ ഫാമിലിയുടെയും താങ്ക്സ്